കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ ഫലങ്ങൾ കർഷകരിലും കാർഷിക സമൂഹത്തിലും എത്തിക്കുന്നതിനുള്ള പരിശീലന പരിപാടികളുടെ സംഘാടനം ഏകോപനം വിലയിരുത്തൽ മുതലായ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മണ്ണുത്തിയിൽ സ്ഥാപിതമായ കേന്ദ്രമാണ് സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സി വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന്റെ കീഴിൽ ലോകബാങ്ക് സഹായത്താൽ നടപ്പാക്കിയ നാഷണൽ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ കേന്ദ്രം നിലവിൽ വന്നത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെയും പരിശീലന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് സി ടി ഐയുടെ സ്ഥാപിത ലക്ഷ്യം ഭരണ സാങ്കേതിക വൈദഗ്ധ്യം നേടിയെടുക്കുന്നതിനായി കാർഷിക വിജ്ഞാന വ്യാപന ഉദ്യോഗസ്ഥർക്കും ശാസ്ത്രജ്ഞർക്കും കർഷകർക്കും സംരംഭകർക്കും കാർഷിക സർവകലാശാല ജീവനക്കാർക്കും കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ ഗുണഭോക്താക്കൾക്കും വേണ്ടി പരിശീലന പരിപാടികൾ ഈ സ്ഥാപനം സംഘടിപ്പിക്കുകയും വിവിധ ദേശീയ പരിശീലന കേന്ദ്രങ്ങളുമായി സഹകരിച്ച് പരിപാടികൾ നടപ്പിലാക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനോടൊപ്പം ദേശീയ അന്തർദേശീയ പരിശീലന സാധ്യതകൾ ആരായുന്നതിലും കേന്ദ്രം ശ്രദ്ധ പുലർത്തുന്നു കാർഷിക സർവകലാശാല മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തപ്പെടുന്ന വിവിധ തരം പരിശീലനങ്ങളിൽ സ്പോൺസേഡ് പരിശീലനം വൊക്കേഷണൽ പരിശീലനം സ്റ്റൈപ്പൻഡോടുകൂടിയ പരിശീലനം പദ്ധതി പരിശീലനം എന്നിവ ഉൾപ്പെടുന്നു കാർഷിക മേഖലയിലെ പങ്കാളികൾക്ക് സുസ്ഥിര കൃഷി പിന്തുടരുന്നതിനുള്ള എല്ലാ സഹായവും പിന്തുണയും നൽകി അവരെ പ്രാപ്തരാക്കുന്നതിൽ ഈ സ്ഥാപനം ശ്രദ്ധ പുലർത്തുന്നു തുടർച്ചയായി നടത്തപ്പെടുന്ന മാനവ വിഭവശേഷി വികസന പരിശീലനങ്ങൾ വഴി ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സി ടി ഐക്ക് സാധിച്ചിട്ടുണ്ട് വെള്ളാനിക്കരയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവർത്തിക്കുന്ന സി ടി ഐയുടെ സബ് സെന്ററായ കർഷക ഭവനത്തിൽ പരിശീലന സൗകര്യങ്ങളും പരിശീലകർക്കും സന്ദർശകർക്കുമുള്ള താമസ സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട് വെള്ളാനിക്കരയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ കേന്ദ്ര സാങ്കേതിക മ്യൂസിയത്തിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വിവിധയിനം നെല്ലിനങ്ങളുടെയും കേരളത്തിൽ കണ്ടുവരുന്ന മണ്ണിനങ്ങളുടെയും ശേഖരമൊരുക്കിയിരിക്കുന്നു വിവിധ വിളയിനങ്ങളോടൊപ്പം കേരളത്തിൻ്റെ പ്രധാന വിളകളെ ബാധിക്കുന്ന കീടരോഗങ്ങളുടെ ചിത്രങ്ങളും ജൈവ കീടനാശിനികൾ ജീവാണുവളങ്ങൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സർവകലാശാല വികസിപ്പിച്ചെടുത്ത യന്ത്രങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ നൂതന സാങ്കേതിക വിദ്യകളായ കൃത്യതാ കൃഷി ലംബകൃഷി തിരിനന എന്നിവയുടെ പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സാങ്കേതികവിദ്യ നൈപുണ്യ വികസന പരിപാടികളും പരിശീലനങ്ങളും ഗുണഭോക്താക്കൾക്ക് പ്രയോജനകരമായ ഇടപെടലുകളും മുഖാമുഖങ്ങളും ആധുനിക കാർഷിക പ്രവണതകളെക്കുറിച്ചുള്ള പ്രഭാഷണ സംവാദ പരമ്പരകളും നടത്തിക്കൊണ്ട് ഭക്ഷ്യ ഉപജീവന സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങളുമായി സക്രിയമാണ് സി